അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹദീസ് സെഷനാണ് സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇവയുടെ ഫത്തുഹൽ ബാരിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് ബാബു ഹുസ്ന ഇസ്ലാമിൽ എന്ന ബാബിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്നാം നമ്പർ ഹദീസ് ഒന്നുകൂടെ പറയാം അബൂ സായിദ് അൽഹുദ്രി അള്ളാഹുൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അന്നഹൂസ് സമയ റസൂൽ അള്ളാഹി സ്വലാഹു അലൈഹി സ്വലം യഖൂൽ സെയിം റസൂൽ അള്ളാഹി സ്വല്ലാഹു വസ്ലം പറയുന്നതായിട്ട് അദ്ദേഹം കേട്ടു ഇത് അസ്ലമൽ അബ്ദു ഫഹസ്ന ഇസ്ലാമുഹു യുക്കഫിറുല്ലാഹു അൻഹു കുല്ല സയ്യാത്തിൻ കാന സലഫഹ ഇതാ അസ്ലമൽ അബദു ഒരു ദാസൻ ഇസ്ലാം സ്വീകരിക്കുകയും ഫഹസുല ഇസ്ലാമുഹു എന്നിട്ട് അവൻ്റെ ഇസ്ലാം നന്നാക്കുകയും ഹിദാൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നടപടിക്രമങ്ങൾ പോലെ അവൻ്റെ ജീവിതം അത് പ്രകാരം അവൻ്റെ ജീവിതം ഇഹ്ലാസോടുകൂടി ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ യുക്കഫിറുല്ലാഹു അൻഹു അവന് തൊട്ട് അള്ളാഹു പൊറുക്കുന്നതാണ് കുല്ല സയ്യത്തിൻ കാന സലഫഹ അവൻ കഴിഞ്ഞ് പോയ കാലത്ത് അവൻ കാഫിറായിരുന്ന കാലത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകളും വക്കാന ബാധുതാലിക്ക അൽ ഖിസാസു അതിനുശേഷം ഉള്ള നിയമ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നതിന് പിന്നീട് ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലവും പിന്നീട് ചെയ്യുന്ന തിന്മകൾക്ക് അതിനുള്ള പ്രതിഫലവും ഉണ്ടാകും എന്നിട്ടത് വിശദീകരിക്കുകയാണ് അൽ ഹസൻ ബി അഷ്രി അം സാലിഹ പിന്നെ അദ്ദേഹം അയാൾ മുസ്ലിമായ ശേഷം ഉള്ള അവസ്ഥ എന്താണ് അൽ ഹസനത്തു നന്മ ബിഅശരി അംസാലിഹ പത്ത് ഇരട്ടിക്കാണ് പറഞ്ഞാൽ ഒരു നന്മ ചെയ്താൽ പത്ത് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് ഇലാ സബിഅി മിഅത്തി ലോൾഫ് എത്ര ഇരട്ടി വരെ എഴുന്നൂറ് ഇരട്ടി വരെ ഓ സയ്യാത്തു തിന്മയാണെങ്കിലോ എങ്ങനെയാ ബി മിസ്ലിഹ അതുപോലെ മാത്രം എന്ന് പറഞ്ഞാൽ ഒരു തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്തതിൻ്റെ കുറ്റം ഒരു തിന്മ ചെയ്തതിൻ്റെ കുറ്റം മാത്രമേ ഉള്ളൂ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ഇല്ലാഹി അള്ളാഹു അൻഹ അത് തന്നെ അള്ളാഹു അവന് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ വിട്ടു പുറത്ത് മാപ്പാക്കിയിട്ടില്ലെങ്കിൽ തിന്മ ചെയ്യുന്നതിന് കുറ്റമാണെങ്കിൽ ഒരു ഒരു തിന്മയുടെ കുറ്റം കിട്ടുള്ളൂ പക്ഷേ അത് തന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തു കൊടുത്താൽ ആ തിന്മയുടെ കുറ്റവും ഇല്ല ഇതാണ് ഹദീസ് നമ്മൾ കണ്ടതാണ് ഇനി അതിൻ്റെ ഫത്തുൽ ബാരി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗം നോക്കാം മോഡ്യൂൾ അഞ്ച് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് ഇരട്ടി എന്ന് പറഞ്ഞില്ലേ സബഅമിയത്ത് എന്ന് പറഞ്ഞേ അൻപ പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അവിടെ സബഅമിയത്ത് എന്ന് പറഞ്ഞു ആ എഴു എഴുന്നൂറ് ഇരട്ടി എന്നത് എഴുന്നൂറ് എന്ന കണക്ക് മുത്താലിക്കുൻ ബി മുഖത്തറിൻ ഐ മുൻതഹിയത്തിൻ ഒരു അറ്റം കണക്കാക്കുന്നു ഒരു മാക്സിമം ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട് അവിടെ എഴുന്നൂറ് ഇരട്ടി എന്നത് അപ്പോൾ വഹക്കൽ മാവർദി മാവർദി ഇമാം മാവർദി ഉദ്ധരിച്ചിരിക്കുന്നു അന്ന ബഹ്ലൽ ഉലമായി അഹദ ബി വാഹിരി ഹാദിഹിൽ വായത്തി ഈ വായത്ത് വായത്ത് എന്ന് അതിൻ്റെ ഒരു പരിധി ഈ പരിധി വെച്ചിട്ട് ആ ആയത്തിൻ ഈ ഹദീസിൻ്റെ പ്രത്യക്ഷാർത്ഥം വെച്ചിട്ട് ചില ഒലമാക്കൾ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചില ഒലമാക്കൾ കണക്കാക്കിയിരിക്കുന്നു ഫസാമ എന്നിട്ട് അവർ വാദിച്ചിരിക്കുന്നു അന്നത്തെ ഇരട്ടിപ്പിക്കലുണ്ടല്ലോ അള്ളാഹു ഒരു നന്മക്ക് ഇരട്ടിക്ക് ഇരട്ടിക്ക് പ്രതിഫലം നൽകാണ് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അപ്പോൾ ഈ ഹദീസ് പ്രകാരം എഴുന്നൂറ് ഇരട്ടി വരെ ഉള്ളൂ പര പ്രതിഫലം അതിൻ്റെ അപ്പുറം കടക്കുകയില്ല എന്ന് ചില ഒലമാക്കൾ പറഞ്ഞിരിക്കും കാരണം എഴുന്നൂറ് ഇരട്ടി വരെ എന്നല്ല പറഞ്ഞത് അപ്പോൾ മാക്സിമം എഴുന്നൂറ് ഇരട്ടി എന്നതാണ് وَرُدَّ عَلَيْهِ بِقَوْلِهِ تعالى وَاللَّهُ يُضَاعِفُ لِمَن يَشَاءُ ഇനി വറുദ്ദ അലൈഹി അതിനെ ഗണ്യം നടത്തിയിരിക്കുന്നു അത് ഖണ്ഡിക്കപ്പെട്ടിരുന്നു ആ വാദത്തെ ഖണ്ഡിച്ചിരുന്നു അങ്ങനെ എഴുന്നൂറ് ഇരട്ടി എന്ന മാക്സിമം ലിമിറ്റ് സീലിംഗ് ഉണ്ട് എന്നതിനെ അള്ളാഹുവിൻ്റെ വചനപ്രകാരം അള്ളാഹു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിച്ചു നൽകുന്നതാണ് എന്ന് ഒരായത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്താണ് സൂറത്തിൽ ബക്കറയിലെ അപ്പോൾ ഇത് പ്രകാരം എഴുന്നൂറ് ഇരട്ടിയല്ല അതിൽ കൂടുതലും അള്ളാഹു അതിൽ കൂടുതലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ഇനി വൽ ആയത്ത് മുഹത്തമിലത്തുനിൽ അമ്രൈൻ എന്നാൽ ഈ ആയത്തുണ്ടല്ലോ അള്ളാഹു യുവാഴിഫു ലമയ്യഷ എന്ന് പറഞ്ഞത് അത് രണ്ട് തരത്തിൽ വരാം അതിൻ്റെ ആശയം ഒന്ന് മുറാദു അന്നഹു ഈ ഇരട്ടിക്കൽപ്പിക്കലുണ്ട് മുദാഫത്ത് ആ ഇരട്ടിപ്പിക്കൽ എഴുന്നൂറ് ഇരട്ടി വരെ എന്ന് ഉള്ള ആശയത്തിലാവാം അള്ളാഹു ഇരട്ടിപ്പിച്ച് നൽകുന്നു പറഞ്ഞത് എഴുന്നൂറ് ഇരട്ടി എന്നുള്ള മാക്സിമം ആ അർത്ഥത്തിൽ ആവാം അല്ലെങ്കിൽ യുഹ്തമലു അന്നഹു യുദാഇഫു സബഅമിയത്തി ബിഅൻ യസീദ അലൈഹ എഴുന്നൂറ് ഇരട്ടിക്കും അപ്പുറവും ആവാം ഈ രണ്ട് രൂപത്തിലും ആവാം ഇനി ഈ പറഞ്ഞ ആയത്ത് നമ്മളൊന്ന് നോക്കാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثل الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت سبع سنابل أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم